ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി പാലട പായസത്തെക്കുറിച്ചാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ മിൽമയുടെ പാലട മിക്സ് കൂട്ട് അതുപോലെ തന്നെ അഞ്ച് സ്പൂൺ നെയ്യ് അമൂലിൻ്റെ മിൽക്ക് മേട് പിന്നെ മുന്തിരി അല്പം ഒരു ലിറ്റർ പാല് പിന്നെ അല്പം വെള്ളവും ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് നന്നായി നനക്കി കൊടുക്കാം പാലടിയിൽ പിടിക്കാതെ നോക്കണം അതിൻ്റെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാലട ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പാലട ഇട്ടതിന് ശേഷം അടിയിൽ പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അടിയിൽ പിടിച്ചു പോയാൽ നമ്മുടെ പായസത്തിന് രുചിയിൽ മാറ്റം വരും ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം അര സ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മിൽക്ക് മേഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല മിൽക്ക് മെയ്ഡിൽ തന്നെ നല്ല മധുരമുള്ളത് കൊണ്ട് മിൽക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് എൻ്റെ അടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ മുന്തിരി യൂസ് ചെയ്യുന്നത് നമുക്കിനി ഇത് പാലടയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ